like a cut. Hello guys എല്ലാവർക്കും ടെക്നിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ടച്ച് പെൻ ഉണ്ടാക്കാമെന്നാണ് അതിന് നമുക്ക് ആദ്യം തന്നെ ഒരു പേന വേണം അതിനുശേഷം ഒരു കോപ്പർ വയർ പിന്നെ ഒരു പഞ്ഞി പിന്നെ നമുക്കൊരു ഒരു ഗ്ലാസ് കുറച്ച് വെള്ളം ഇത്രയും മാത്രം മതിയായി അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം അതിനായി നമ്മൾ ആദ്യം തന്നെ ഒരു പേന എടുക്കുക എന്നിട്ട് ലീഫ്ലറ് നമ്മൾ ഊരി മാറ്റുക അതിനുശേഷം അത് അടച്ചു വച്ചേക്കുക അതിനുശേഷം നമ്മൾ അതിന് പുറകിലത്തെ ക്യാപ്പ് ഊരിയതിന് ശേഷം ആ കോപ്പർ വയർ ആ പുറകിലത്തെ അതിനകത്തോട്ട് കയറ്റി കൊടുക്കുക നമ്മൾ മടക്കി അതിനകത്തോട്ട് കയറ്റി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഫ്രണ്ടിലത്തെ ആ ഹോളിൽ കൂടെയും കയറ്റി കൊടുക്കുക അതിനുശേഷം ആ പുറകിലത്തെ ക്യാപ്പ് അടച്ചിടുന്നേ അടയ്ക്കുക ഫ്രണ്ടിലത്തെ കയറ്റുക അതിനുശേഷം പുറകിലത്തെ അടച്ച് കളഞ്ഞേക്കുക ഇത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നവർക്ക് ഇത് വളരെ ഉപകാരമായിരിക്കും ഇപ്പം നമുക്ക് കൈ വെച്ചത് കൊണ്ട് ആവശ്യമില്ല നമ്മൾ പേന കൊണ്ട് ചെയ്യാൻ മതി എന്നിട്ട് നമ്മൾ പുറവശം അട അടച്ചു കൊടുക്കുക അതിനുശേഷം നമ്മളൊരു പഞ്ഞി എടുക്കുക നമ്മൾ നേരെ വെക്കുക അതിനുശേഷം നമ്മൾക്ക് ഒരു പഞ്ഞി ആവശ്യമാണ് ഒരു പഞ്ഞി എടുക്കുക അതിനുശേഷം അതിൽ കുറച്ച് മുറിച്ചെടുത്തേക്കുക അതിനുശേഷം നമ്മൾ ചുരുട്ടിയെടുക്കാണ്ട് നമുക്ക് ഒരു വിരലിനകത്തൊരു തുള്ളി എടുത്ത് വെള്ളം എടുത്തിട്ട് അതിലേക്ക് തൂക്കുക എന്നിട്ട് നമ്മൾ ആ ഫ്രണ്ടിലത്തെ ഹോളിലേക്ക് അത് കയറ്റി കൊടുക്കുക ഇപ്പം ഞാൻ എടുത്ത അളവ് ചെറുതായിട്ട് കുറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വേറൊരെണ്ണം കട്ട് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം അതിലോട്ട് ഡ്രോപ്പ് ചെയ്യുക അതിന് ശേഷം അതിലോട്ട് വെച്ച് കൊടുത്തേക്കുക അപ്പോൾ എണ്ണയുടെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇതുമ്പോൾ ആ കോപ്പർ വയറേ നമ്മുടെ കൈ ടച്ച് ചെയ്തിരിക്കണം അപ്പോൾ നമുക്കിതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് നന്നായിട്ട് വർക്കാവുന്നുണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്കാവുന്നുണ്ട് നമ്മൾ അത് പിടിക്കുമ്പോൾ അത് നമ്മൾ വെച്ച കോപ്പർ വയർ നമ്മുടെ കൈ ടച്ച് വേണം എങ്കിൽ മാത്രമേ അത് വർക്കാവുള്ളൂ ഇപ്പോൾ നല്ല സ്മൂത്തായിട്ടത് പോകുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ ഞാൻ അടുന്ന വീഡിയോയ്ക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ